നമസ്കാരം നമ്മുടെ അടുത്ത വർക്ക്ഷോപ്പ് പ്ലാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഏപ്രിൽ എട്ടാം തീയതി ശനിയാഴ്ച കാലത്ത് യു എ ടൈം പതി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയ്ക്കാണ് അപ്പോൾ ഇന്ത്യൻ ടൈം വരുന്നത് പന്ത്രണ്ടരയ്ക്കും ഒന്നരയ്ക്കും ഇടയ്ക്കായിട്ടാണ് അപ്പോൾ ഇതിൽ നമ്മൾ സംസാരിക്കേണ്ടത് വെച്ചാൽ എൻ ആർ ഐസിന് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് അപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ എങ്ങനെയാണ് ബേസിക് ആയിട്ട് ഒരു ചെറിയ പോർട്ട്ഫോളിയോ ഉണ്ടാക്കേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ബേസിക് ആയിട്ട് സ്റ്റോക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സെഷനിൽ കവർ ചെയ്യുന്നത് അപ്പോൾ ഈ സെഷനിൽ താല്പര്യമുള്ളവർ ഈ ലിങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം എന്നിട്ട് എട്ടാം തീയതി ഏപ്രിൽ എട്ടാം തീയതി ശനിയാഴ്ച യു ഐ ടൈം കാലത്ത് പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം താങ്ക് യു സോ മച്ച്